മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയറ്റൊരാലസൽ ഗ്രാമഭംഗി പുളകം പോൽ കുന്നിൻ പുറത്തു വീണ പുതുപൂടൽ മഞ്ഞള പുൽകി നീക്കി പുലരൊളി മാമല ശ്രേണികൾ തൻ പുറകിലായി വന്നു നിന്നെത്തി നോക്കി മലരണിക്കാടുകൾ തിങ്ങിവിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറിയറ്റൊരാലസൽ ഗ്രാമഭംഗി തളിരും മലരും തരുപ്പടർപ്പും തണലും തണുമണി പുൽപ്പരപ്പും കളകളും പെയ്തു പെയ്തെങ്ങുമെങ്ങും ഇളകിപ്പറക്കുന്ന പക്ഷികളും എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നുപോയാൽ തുരുതുരെ പൂമഴയായി പിന്നെ മലരണിക്കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കരയേറ്റൊരാലസൽ ഗ്രാമഭംഗി